തൃശൂരിൽ സ്ഥിതി ചെയ്യുന്ന മധ്യ കേരളത്തിലെ ഏക കാർഷിക കലാലയമാണ് കോളേജ് ഓഫ് അഗ്രികൾച്ചർ വെള്ളാനിക്കര കാർഷിക വിദ്യാഭ്യാസം ഗവേഷണം വിജ്ഞാന വ്യാപനം എന്നിവ കൈയാളുന്ന ഈ കാർഷിക കലാലയം സർവകലാശാലയുടെ പ്രധാന ക്യാമ്പസിൽ സ്ഥിതി ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിയെട്ടിന് കോളേജ് ഓഫ് ഹോർട്ടിക്കൾച്ചർ എന്ന നാമധേയത്തിൽ സ്ഥാപിതമായ ഈ കോളേജ് പിന്നീട് രണ്ടായിരത്തി ഇരുപതിൽ കോളേജ് ഓഫ് അഗ്രികൾച്ചർ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു മൂന്ന് അക്കാദമിക് ബ്ലോക്കുകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ കലാലയത്തിൽ ഇരുപത്തിരണ്ട് ഡിപ്പാർട്ട്മെൻറ്റുകൾ പത്ത് അഖിലേന്ത്യാ ഏകോപിത ഗവേഷണ പദ്ധതികൾ മികവുറ്റ ഒരു ഗ്രന്ഥശാല centre for e learning bioinformatics centre ബൗദ്ധിക സ്വത്തവകാശ സെൽ കാർഷിക സ്ത്രീ പഠന കേന്ദ്രം കീടനാശിനി അവശിഷ്ട വിഷാംശ പരിശോധനാ കേന്ദ്രം K A U Raftaar agribusiness incubator radio tracer laboratory എന്നിവയും പ്രവർത്തിച്ചു വരുന്നു വിദ്യാർത്ഥികൾക്ക് ക്ലാസ് മുറികളിലെ പഠനത്തോടൊപ്പം തന്നെ പ്രായോഗിക പരിശീലനവും പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അഗ്രോണമി ഡിപ്പാർട്ട്മെന്റിന്റെ നെൽകൃഷി പരിശീലനത്തിൽ വിത മുതൽ മെതി വരെയുള്ള എല്ലാ ശാസ്ത്രീയ കൃഷിമുറകളിലുമുള്ള പരിശീലനം വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നു മരച്ചീനി കൃഷിയിലുള്ള പ്രായോഗിക പരിശീലനവും ഇവിടെ നിന്ന് കിട്ടുന്നു മണ്ണിന്റെ ഘടന മണ്ണ് പരിശോധന മണ്ണിലെ മൂലകങ്ങളുടെ അളവ് നിർണ്ണയിക്കൽ തുടങ്ങിയവ സോയിൽ സയൻസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും മനസ്സിലാക്കാം കീടശാസ്ത്ര വിഭാഗത്തിൽ വിളയെ ബാധിക്കുന്ന കീടങ്ങളെക്കുറിച്ചും രോഗശാസ്ത്ര വിഭാഗത്തിൽ രോഗപ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചുമുള്ള അറിവ് വിദ്യാർത്ഥികൾ സമ്പാദിക്കുന്നു അഗ്രികൾച്ചർ മൈക്രോബയോളജി ഡിപ്പാർട്ട്മെന്റ് കാർഷിക വിളകളുമായി ബന്ധപ്പെട്ട സൂക്ഷ്മജീവികളെക്കുറിച്ചുള്ള കോഴ്സുകൾ കൈകാര്യം ചെയ്യുന്നു ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്ന പ്ലാൻ ബയോടെക്നോളജി ലബോറട്ടറി ഈ കലാലയത്തിന് ഒരു മുതൽക്കൂട്ടാണ് plant physiology seed science and technology plant breeding and genetics എന്നീ ഡിപ്പാർട്ട്മെൻറ്റുകളിലും പ്രതിഭാധനരായ അധ്യാപകരുടെ സേവനം ലഭ്യമാണ് കാർഷിക യന്ത്രവൽക്കരണം ഹൈടെക് കൃഷി എന്നിവയിലെ ഗവേഷണവും പാഠ്യപദ്ധതിയുമായി അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നു ബിരുദ ബിരുദാനന്തര കോഴ്സുകളും ഗവേഷണവുമായി community science department agricultural statistics department agricultural economics agricultural extension ഡിപ്പാർട്ട്മെന്റുകളും ഇവിടെ സജ്ജമാണ് കാർഷിക കാലാവസ്ഥാ ശാസ്ത്രത്തിന്റെ കീഴിൽ ക്ലാസ് എ പദവിയുള്ള ഒരു പ്രിൻസിപ്പൽ അഗ്രോ മെറ്റീരിയോളജിക്കൽ ഒബ്സർവേറ്ററിയും ഇവിടെ പ്രവർത്തിച്ചു വരുന്നുണ്ട് കേരളത്തിലെ പ്രധാന തോട്ടവിളകൾ സുഗന്ധവിളകൾ ഔഷധ സസ്യങ്ങൾ എന്നിവയിൽ ഗവേഷണവും കോഴ്സുകളുമായി plantation crops and spices department നിലനിൽക്കുന്നു ഫോർ സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഒരു സുഗന്ധവിള നഴ്സറിയും ഈ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുണ്ട് കേരളത്തിലെ പച്ചക്കറി കൃഷിരംഗത്ത് അതുല്യ സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുന്ന വെജിറ്റബിൾ സയൻസ് ഡിപ്പാർട്ട്മെന്റ് ഏകദേശം അറുപതോളം മേൽത്തരം ഇനങ്ങൾ വിവിധ പച്ചക്കറി വിളകളിൽ വികസിപ്പിച്ചെടുത്ത് കാർഷിക കേരളത്തിന് സമർപ്പിച്ചിട്ടുണ്ട് വിവിധയിനം മാവിനങ്ങളുടെയും മറ്റു ഫലവർഗ്ഗങ്ങളുടെയും അപൂർവ ശേഖരം ഫ്രൂട്ട് സയൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ മുതൽക്കൂട്ടാണ് കേരളത്തിലേക്ക് യോജിച്ച പുഷ്പവിളകളുടെ ഗവേഷണവും അനുബന്ധ പ്രവർത്തനങ്ങളുമായി ഫ്ലോറികൾച്ചർ ആൻഡ് ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്ചർ വിഭാഗം വിദ്യാർത്ഥികൾക്ക് ഈ മേഖലയിലെ സംരംഭകരാകാനുള്ള അവസരം തുറന്നുകൊടുക്കുന്നു പഴങ്ങളുടെയും പച്ചക്കറി സുഗന്ധവ്യഞ്ജനങ്ങളുടെയും നൂതന സംസ്കരണ മാർഗങ്ങൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റ് ഹാർവെസ്റ്റ് ടെക്നോളജിയിൽ കാലാനുസൃതമായ മാറ്റങ്ങളോടെ ചെയ്തു വരുന്നു F S S A I ലൈസൻസോടെ പ്രവർത്തിക്കുന്ന ഒരു സംസ്കരണ യൂണിറ്റും ക്വാളിറ്റി കൺട്രോൾ ലബോറട്ടറിയും ഇവിടുത്തെ വിദ്യാർത്ഥികൾക്കും ഭക്ഷ്യ സംസ്കരണ രംഗത്തെ സംരംഭകർക്കും അറിവും പരിശീലനവും പകർന്നു നൽകുന്നു ഗുണമേന്മയുള്ള അനേകം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഇവിടെ തയ്യാർ ചെയ്ത് വിതരണം ചെയ്തു വരുന്നു കാർഷിക ശാസ്ത്രത്തിൽ ബിരുദം ബിരുദാനന്തര ബിരുദം പി എച്ച് ഡി എന്നിവ പ്രദാനം ചെയ്യുന്ന ഈ കലാലയം മികച്ച വിദ്യാർത്ഥികളെ വാർത്തെടുക്കുന്നതിൽ ഉന്നത പങ്കുവഹിക്കുന്നു കാർഷിക പ്രൊഫഷണലുകളാകാൻ തയ്യാറെടുക്കുന്ന അവസാന വർഷ ബിരുദ വിദ്യാർത്ഥികൾക്കുള്ള പ്രത്യേക കോഴ്സുകളായ rural agricultural work experience experiential learning തുടങ്ങിയവയുടെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് തുടർച്ചയായ ഇടവേളകളിൽ പരിശീലന പരിപാടികൾ സെമിനാറുകൾ എക്സിബിഷനുകൾ തുടങ്ങിയവ നടത്തിവരുന്നു ഇത്തരം പരിപാടികളിൽ ബിരുദ ബിരുദാനന്തര ഗവേഷണ വിദ്യാർത്ഥികളും സജീവമായി പങ്കെടുക്കാറുണ്ട് പാഠ്യ പാഠ്യേതര പരിപാടികളിൽ മികവ് പുലർത്തുന്ന ഈ കലാലയത്തിന് ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിൽ നടത്തുന്ന J R F S R F പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ റാങ്കുകൾ ലഭിച്ചതിന് നൽകുന്ന Sardar Patel outstanding institution award ഏഴിലധികം തവണ ലഭിച്ചിട്ടുണ്ട് മികച്ച കാർഷിക കോളേജിന് കാർഷിക സർവകലാശാല നൽകുന്ന പുരസ്കാരത്തിനും രണ്ടായിരത്തി പതിനെട്ടിൽ ഈ കോളേജ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് വിദ്യാർത്ഥികളുടെ കായികക്ഷമത നിലനിർത്തുന്നതിനുള്ള വിപുലമായ സംവിധാനങ്ങളും ഇവിടെയുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ തുടർച്ചയായി കാർഷിക സർവകലാശാല ഇന്റർ യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ ഗോൾഡൻ ലേഡി ആർട്സ് കിരീടം നേടുന്നത് ഈ കോളേജിന്റെ വിദ്യാർത്ഥി ഐക്യവും മികവും വിളിച്ചോതുന്നു തരംഗ് എന്ന പേരിൽ ഒരു മ്യൂസിക് ബാൻഡും ഈ കലാലയത്തിന് സ്വന്തമായുണ്ട് സ്റ്റുഡൻസ് കമ്പ്യൂട്ടർ ക്ലബ്ബ് ഇന്ന് നാൽപ്പതിലധികം കമ്പ്യൂട്ടറുകളുമായി അതിവേഗ ഇന്റർനെറ്റ് സൗകര്യങ്ങളോടെ പ്രവർത്തിച്ചു വരുന്നു വിദ്യാർത്ഥികൾക്കായി അതിവേഗ വൈഫൈ ജിം റീഡിംഗ് റൂം വിശാലമായ മെസ് ഹാൾ എന്നീ സൗകര്യങ്ങളോട് കൂടിയ ഹോസ്റ്റലുകൾ കോളേജിൽ പ്രവർത്തിക്കുന്നു കാർഷിക കേരളത്തിന്റെ സമഗ്ര പുരോഗതിക്ക് മുതൽക്കൂട്ടാക്കാൻ കഴിവുള്ള മികച്ച കാർഷിക ബിരുദധാരികളെയും ഗവേഷകരെയും സംഭാവന ചെയ്തുകൊണ്ട് ഈ കലാലയം അഭിമാന നേട്ടങ്ങളുടെ മികവോടെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു